welcome welcome welcome back to Adarsh ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു പുതിയ ടോപ്പിക് അതായത് ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്തിരുന്നു ലാപ്ടോപ്പിൽ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിൽ ഞാൻ ഷോർട്ട് കട്ടൊക്കെ ചെയ്തിട്ടുണ്ട് ഷോർട്ട് കട്ട് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഉണ്ട് ഷോർട്ട് കട്ടായിരുന്നു അത് എനിക്ക് ഞാൻ അത് റൈസ് ഇൻ നോർമൽ സീറോ കിട്ടു ഇനി നമ്മൾ സാച്ചുറേഷൻ ഒക്കെ സാച്ചുറേഷൻ ആണെങ്കിൽ സാച്ചുറേഷൻ നല്ലപോലെ ഇട്ട കട്ട ചുമപ്പ് ഓക്കെ ഞാൻ കട്ട ചുമപ്പായിരിക്കും നേരെ ചെയ്താൽ black and white full black and white ആണ് ഓക്കെ അപ്പോൾ അതൊക്കെയാണ് സംഭവങ്ങൾ actually okay actually colour reading എന്തൊക്കെ വരുന്നത് വെച്ചാൽ brightness contrast saturation hue luminance vibrance temperature tint vignette okay actually ഈ ഒമ്പത് സാധനങ്ങൾ പക്ഷെ നമ്മൾ ഇതിൻ്റെ അകത്ത് ഈ ഒമ്പതെണ്ണം പഠിക്കുന്നില്ല ഓക്കെ പറയുന്ന പറയുന്നില്ല ഓക്കെ ഈ ഒമ്പത് ഞാൻ ആദ്യം മൂന്ന് മൂന്നെണ്ണമാണ് ഞാനിപ്പോൾ കാണിച്ചത് brightness contrast and saturation okay അപ്പോൾ ഈ മൂന്നെണ്ണത്തിൽ എനിക്ക് എങ്ങനെ കളിക്കാം കാരണം കൈൻ മാസ്റ്ററിൽ ആക്ച്വലി മൂന്നെണ്ണം മാത്രമേ കാണിക്കുള്ളൂ പക്ഷെ KineMaster original version okay play സ്റ്റോറിൽ കിട്ടുന്ന വേർഷനിൽ എല്ലാം കിട്ടും yeah contrast brightness saturation hue luminance vibrance vignette കിട്ടും ഇത് എൻ്റേത് KineMaster without watermark craft pro mod വേർഷനാണ് ഓക്കെ അപ്പോൾ അത് ഇത് കുറേ ടൈപ്പ് ഉണ്ട് KineMaster KineMaster gold ഉണ്ട് പ്രീമിയം ഉണ്ട് ഗ്രീൻ ഉണ്ട് പ്രൈം ഉണ്ട് ഡയമണ്ട് ഡയമണ്ട് ഉണ്ട് അങ്ങനെ കുറേ കുറേ ഉണ്ട് ഓക്കെ അപ്പോൾ അതിനെ പറ്റി അതിനെ പറ്റിയും അതെങ്ങനെ ഡൗൺലോഡ് ചെയ്യാം ചെയ്യാം എന്നൊക്കെ പറ്റി ഞാൻ ഒരു വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അത് നിങ്ങൾ അടിപ്പോയി എടുത്തോളും നിങ്ങൾ ഞാൻ ലിങ്ക് അടിയിൽ ഡിസ്ക്രിപ്ഷൻ എടുത്തുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അതുപോലെ ചെക്ക് ചെയ്യാം ഓക്കെ അപ്പോൾ നിങ്ങൾ ഓക്കെ ഞാൻ പറഞ്ഞതും മാറി ഓക്കെ അപ്പോൾ നിങ്ങൾ ഇത്ര അടിപൊളി ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ചാനൽ സപ്പോർട്ട് ചെയ്യുക പിന്നെ ഈ ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഓക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പ് നിങ്ങൾ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് പിന്നെ നല്ല സജഷൻസ് അല്ലെങ്കിൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമ്പനി ചെയ്യാവുന്നതാണ് ഐ സോൾവ് ഇറ്റ് ഓക്കെ അപ്പോൾ ഇത് വീഡിയോയിലേക്ക് ഓക്കെ വീഡിയോയിലേക്ക് പോകണ മുമ്പ് നിങ്ങൾ ഇത് വീഡിയോ ഫുൾ കാണുക ഓക്കെ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ചിലപ്പോൾ സ്കിപ്പ് ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാകണമെന്നില്ല ഓക്കെ അപ്പോൾ കാരണം ഞാനത് ചിലപ്പോൾ കുറച്ച് കൂട്ടി അപ്പോൾ ഈ വീഡിയോ തന്നെ ഞാൻ നിങ്ങൾക്ക് ഇനി കാണിച്ചു തരാൻ പോകുന്നത് ഈ വീഡിയോ എഡിറ്റിംഗ് തന്നെയായിരിക്കും ഞാൻ കൈമാസ്റ്റിൽ സാധനം കാണിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് വേണ്ടി ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകണം എങ്ങനെയൊക്കെയാണെന്നൊക്കെ അപ്പോൾ ഇത് ഞാൻ നോർമലാക്കിയിടുക ഇടുക പക്ഷെ മറ്റേത് ചെയ്യും വേണ്ട ഓക്കെ അങ്ങനെ നിൽക്കട്ടെ ഓക്കെ അപ്പോൾ അതാണ് സംഭവം നമുക്ക് നോക്കാം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻ എഡിറ്റഡ് സാധനമാണ് ഇപ്പോൾ നിങ്ങൾ എന്നെ കാണുന്നത് ഓക്കെ അപ്പോൾ ഞാൻ ഈ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതിന് മുമ്പ് എങ്ങനെയാണ് നിങ്ങൾ കൈൻ മാസ്റ്റർ നോക്കിയാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ ഓക്കെ അപ്പോൾ നിങ്ങൾ കൈൻ മാസ്റ്ററിലേക്ക് പോകാം നമുക്ക് പോകാം അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് okay subscribe button subscribe by subscribe button സൈഡിലുള്ള ബെല്ലൈക്കൺ കൂടി എനിക്ക് എനിക്ക് അത്രയും ആശ്വാസമായിരുന്നു ഓക്കെ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകാം നമ്മൾ പ്രൊജക്റ്റ് എടുക്കുക അപ്പോൾ വെൽക്കം വെൽക്കം അപ്പോൾ ഇതാണ് നമ്മുടെ സാധനം ഇതാണ് ആക്ച്വലി ഞാൻ ഷൂട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സംഭവമൊക്കെ ഓക്കെ ഇതൊക്കെ വേറെ ഇതാണ് ഞാൻ പറഞ്ഞാൽ ആക്ച്വലി ഷൂട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന സംഭവം അപ്പോൾ നമ്മൾ ഇത് നമ്മൾ ഈ സംഭവമാണ് കളർ ഗ്രേഡ് ചെയ്യണം ഓക്കെ ഇപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത് കളർ ഗ്രേഡിങ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ ഇങ്ങനെ എടുക്കുക ഒരു സാധനം വെക്കാം ഓക്കെ ഇങ്ങനെ എടുക്കുക എന്നിട്ട് കൊണ്ടങ്ങാടിയിലേക്ക് വരുമ്പോൾ കളർ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ടാക്കുക എന്നിട്ട് ഇച്ചിരി ബ്രൈറ്റ്നസ് വിടുക ഓക്കെ എന്നിട്ട് നൈസായിട്ട് പതുക്കെ അതിനൊപ്പം തന്നെ ബ്രൈ കോൺട്രാസ്റ്റും കൂട്ടിയിടുക ഓക്കെ സാച്ചുറേഷൻ പിന്നെ ഇച്ചിരി കൂടി കൂട്ടിയിടുകയാണെങ്കിൽ കണ്ടോ അപ്പോൾ കണ്ടോ നമുക്ക് എനിക്ക് നേരം ഓക്കെ ഇച്ചിരി ഇങ്ങനെ കൂട്ടി വയ്ക്കുക ഇച്ചിരി കൂട്ടിയിട്ടിട്ട് ഇത്രയും കുറയ്ക്കാം ഇത്രയും കൂട്ടണ്ട ഓക്കെ ഇത്രയും ചെയ്യുക ബ്ലാക്കാക്കാം അധികം റെഡാക്കാൻ പാടില്ല ഓക്കെ അപ്പം ഇത്രയും ചെയ്യാൻ മതി റെഡാക്കാം ഓക്കെ ഇത്രയും ചെയ്യാം ഓക്കെ ഇതാണിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്ന സാധനം നേരത്തെ ഞാൻ ചെയ്തപ്പോൾ ഉണ്ടായത് ഇതാണ് ഓക്കെ പിന്നെ നമ്മൾ ഇങ്ങോട്ട് ഇത്രയും നമ്മൾ നമ്മളിപ്പോൾ ചെയ്തപ്പോൾ ഇത്രയും ഭംഗി ഭംഗിയായിട്ടുണ്ട് കണ്ടോ ഇപ്പോഴാണ് പിന്നെ കാണാൻ ഭംഗി വന്നേക്കുന്നത് പിന്നെ ഒരു ഒരു രണ്ടോ മൂന്നോ പന്ത്രണ്ടോ കൂട്ടോ ഓക്കെ അപ്പോൾ ഇച്ചിരി കൂടെ റിയാലിറ്റി കിട്ടാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇച്ചിരി സാച്ചുറേഷൻ കുറയ്ക്കുക അപ്പോൾ ഇതാണ് നമ്മൾ പൊളിച്ച് ഓക്കെ കണ്ടോ അപ്പോൾ ഇതാണെങ്കിൽ പിന്നെ ഇച്ചിരി കൂടി ഭംഗി ഉണ്ടാകാൻ പിന്നെ ഇച്ചിരി കോൺട്രാസ്റ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാൻ നിങ്ങൾക്ക് നമ്മൾ അല്ല ഇതാണ് സംഭവം ഒക്കെ പോലെ സംഭവം ഇത് നല്ലപോലെ ഈസി പ്രോസസ്സാണ് ഓക്കെ ഇത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റിയ സംഭവമാണിത് ഇത്രയുള്ള ഓക്കെ